ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബേബിൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ബേബിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ അല്ല ഗെൻജോ ആ പറഞ്ഞ എന്താണ് വീഡിയോന്ന് എന്താണ് പറയേ പറ എന്താ പറയണേ ആ ബേബിന്റെ അല്ലേ ആ ഓക്കെ വീഡിയോയിലേക്ക് പോവാൻ പറ വീഡിയോയിലേക്ക് പോവാം അല്ലേ എൻജോ ഓക്കേ അപ്പോൾ ഗെയ്സ് നമ്മൾ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കുറച്ചധികം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ ഒരു അര മണിക്കൂറിലേറെ ഉണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സ് ഫുള്ളായിട്ട് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പാർട്ട് വണ്ണാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഇനി പാർട്ട് ടു നെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗേസ് നമുക്കിനി ഡ്രസ് കളക്ഷൻസ് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന് നോക്കാം ഇതിൽ വരുന്നത് ഫസ്റ്റ് വണ്ണ മോഡൽ ഇതാണ് കേട്ടോ ബാബാ സൂട്ട് മോഡലാണ് നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് വന്ന് നമുക്ക് അടുത്തത് നോക്കാം ഇത് വരുന്നത് ഉടുപ്പാണ് കേട്ടോ അടിപൊളി കളർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ബ്ലൂ ആയിട്ട് ഉടുപ്പും അതിലേക്കുള്ള പാൻറ്റീസും കൂടി ആയിട്ടാണ് കേട്ടോ അടുത്തത് ഇനി നമുക്ക് അടുത്ത നോക്കാം കേട്ടോ അടുത്തതും അതേപോലെ തന്നെ ഉറപ്പാണ് കേട്ടോ വരുന്നത് നല്ലൊരു അടിപൊളി സ്കൈ ബ്ലൂ പിന്നെ വൈറ്റ് കളേഴ്സിലും കൂടിയാണ് വരുന്നത് ഇത് നമ്മളെ നെയ്ബർ സാബ്രതാത്ത കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് ഉടുപ്പ് അതിൻ്റെ പാൻറ്റീസും കൂടി കേട്ടോ നമുക്ക് അടുത്ത് നോക്കാം പിന്നെ ഇങ്ങനെ വരുന്ന ടീഷർട്ടാണ് പിന്നെ അതിലേക്ക് ജീൻസിൻ്റെ പാൻ്റ് അല്ല ഷോർട്ടിലേക്ക് ജീൻസിൻ്റെ പാൻ്റ് അല്ല ഷോർട്ട് ടൈപ്പ് ആയിക്കോട്ടോ ഇതാണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ ഏത് ആരൊക്കെ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ കുറേ കൊടുന്നിട്ടുണ്ട് അപ്പം പേരൊക്കെ അപ്പോൾ നല്ല ഓർമ്മ ഉണ്ടാവും പിന്നെ അത് മറക്കും ചെയ്യൂട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഷർട്ട് ആൻഡ് ഷോർട്ടായിട്ടുള്ളത് ഇതിൽ തന്നെ അടുത്തതുണ്ട് അടുത്ത് നമുക്ക് എന്താ നോക്കാം ഒരു ഫുൾ സ്ലീവ് ആയിക്കാണ്ടുള്ള ഷർട്ടാണ് കേട്ടോ അതിലേക്ക് ജഗിനാണ് പാൻറ്റ് അതേപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് കേട്ടോ ഇത് ബാബാസൂട്ട് മോഡൽ തന്നെ ബാബാസൂട്ട് തന്നെയാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ കെഞ്ചുവിൻ്റെ വല്യമ്മ കൊടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് വന്ന് നോക്കാം കേട്ടോ നെക്സ്റ്റ് വന്ന ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതും ഒരു അടിപൊളി ബാബ സൂട്ട് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതാണ് അപ്പോൾ അടുത്തത് ഇനി നമുക്ക് അടുത്ത് നോക്കാം അടിപൊളി നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഫ്രോക്കാണ് അതിലേക്ക് പാൻറ്റീസ് വൈറ്റ് ആയിക്കാണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഭംഗിയുണ്ടോ ഇല്ല ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം അപ്പം ഇനി അടുത്തത് ഇതേപോലെയാണ് കേട്ടോ ഷർട്ടും പിന്നെ അതിലേക്കുള്ള ഷോർട്ടായിട്ടുള്ള നിക്കർ കൂട്ടോ ഇതേപോലെയാണ് വരുന്നത് ഇത് ലൈറ്റ് ക്രീം കളറിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതാണ് പിങ്ക് കളറിൽ ഒരു ചെറിയൊരു ഫ്രോക്ക് കേട്ടോ അതിലേക്ക് പിങ്ക് പ്ലാന്റേഴ്സും കൂടി വരുന്നുണ്ട് ഇതാട്ടോ നെക്സ്റ്റ് ഇതാട്ടോ ഇത് ഉടുപ്പാണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് അതിലേക്ക് ഒരു പാൻറ്റീസും കൂടി അപ്പോൾ നമ്മൾ ബേബീൻ്റെ പാർട്ട് വണ് ഡ്രസ്സ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ അപ്പോൾ പാർട്ട് ടു നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ അസ്സാം വലൈക്കും ബൈ